ഇവിടെയാണ് ദാരിദ്ര്യത്തെ ഭാരതീയർ കാണുന്നത് ഭൗതികമായി നിങ്ങൾ നേടിയിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിലല്ല സത്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനാവില്ല നല്ല കസേരകൾ നിങ്ങളുടെ വീട്ടിലെ നല്ല കസേരകളിൽ നിങ്ങൾ എന്നാണ് ഇരുന്നിട്ടുള്ളത് ചോദ്യം കടുത്തതാണോ ഏ നല്ല ആഹാരം വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവർക്ക് വെച്ച് സ്വാദിഷ്ടമായി കൊടുത്ത് അവർ കഴിച്ചു പോയി കഴിഞ്ഞ് കലക്കി കുടിക്കുന്ന സ്വഭാവമല്ലാതെ നല്ല ആഹാരം എന്നാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു എനിക്ക് തുടരാമോ കാരണം നിങ്ങളുടെ അനുമതിയോടെയാണ് ഞാൻ തുടരുന്നതെന്ന് പറയാനായി ചോദിക്കുന്നത് അപ്പൊ സത്യത്തിൽ ദാരിദ്ര്യം ഏതാണ് ഒരു മാനസികാവസ്ഥ മാത്രമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം എങ്ങനെയാണ് നിർമാർജനം ചെയ്യുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ഭരണാധികാരികൾ അക്ഷീണം പ്രയത്നിച്ചു അവരുടെയും മക്കളുടെയും എങ്കിലും ദാരിദ്ര്യം പോയിരുന്നെങ്കിൽ നമ്മുടെ ഒന്നും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെന്നില്ല അവരുടെയൊക്കെ ദാരിദ്ര്യം ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു പോകുമോ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിലെ വ്യക്തികളുടെ അന്നത്തെ നിലയും അധികാരത്തിന്റെയും മറ്റുള്ള തലങ്ങളിലേക്കും പോയ ഇന്നത്തെ നിലയും താരതമ്യം ചെയ്തിട്ട് എവിടെ നിന്നാണ് ഈ ധനമെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം എന്ന് ചിന്തിച്ചാൽ ഇത്രയും എല്ലാം സമ്പാദിച്ചിട്ടും തൃപ്തി വന്ന് ശാന്തമായി എന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം എപ്പോഴാണ് പോകുന്നത് ഭൗതികതയുടെ അടിത്തറയിൽ ഭൗതിക സമ്പാദ്യങ്ങളുടെ അടിത്തറയിൽ ദാരിദ്ര്യം മാറുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല കൊല്ലം ടൗണിൽ ചെന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ നോക്കിയാൽ എത്ര കൂട്ടിക്കൊടുക്കാം വീട്ടിൽ വേണ്ടത്ര സമ്പാദിച്ച് കഴിഞ്ഞാലെങ്കിലും തൃപ്തി വന്ന് ഇനിയുള്ളത് ഒരംശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം താൻ ഉണ്ടാക്കുന്നതിൻ്റെ പത്തിലൊന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ വിനിയോഗിക്കാം ടൈപ്പ് എന്നതിനേക്കാളേറെ ഇനിയും സമ്പാദിക്കാം എന്ന മനസ്സാണോ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവുക ഞാൻ നാളെ പോയാലും അത് തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അവരെ കുറ്റമൊന്നും പറയണ്ട എന്നെ നിങ്ങൾക്ക് വലയ്ക്കണമെങ്കിലും ഇപ്പോൾ ഞാൻ തെണ്ടി നടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഒരാൾ അഞ്ച് ഒരു അഞ്ച് സെന്റ് സ്ഥലവും തന്ന് അതിനകത്തൊരു കെട്ടിടവും വെച്ച് എന്നെ അവിടെ ഇരുത്തിയാൽ പിന്നെ അവിടെ വരുന്നവരോട് എങ്ങനെ മേടിച്ച് അതിന് രണ്ട് നില പണിയാം മൂന്നാം നില പണിയാം എന്ന് ഞാനും ചിന്തിക്കും ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത് കുറിച്ചാണ് അപ്പൊ ദാരിദ്ര്യം എങ്ങനെ നീങ്ങും ആഡം സ്മിത്തിന്റെയും മാർക്സിന്റെയും കീൻസിന്റെയും ഒക്കെ സാമ്പത്തിക ദർശനങ്ങളുണ്ട് പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ തൃപ്തി വരുന്ന ഒരവസ്ഥയുണ്ടാവും സ്വയം പര്യാപ്തതയുടെ ഒരു ദിനം സാമ്പത്തിക ദർശനത്തിൽ അങ്ങനൊരു തലമുണ്ടോ എപ്പോഴെങ്കിലും അവിടെ എത്തുമോ എക്കണോമെട്രിക്സ് ഒക്കെ വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു ദിനമുണ്ടോ law of a state of law of diminishing marginal utility താത്വികമായല്ലാതെ ഉണ്ടാകുമോ സൗന്ദര്യലഹരിയുടെ ഫലസിദ്ധിയിൽ ദാരിദ്ര്യ നാശനാർത്ഥം ഇതിൻ്റെ ഉപാസന ഉദാത്തമാണ് സമ്പന്നതയിൽ വെച്ച് നിങ്ങൾക്ക് വരുന്ന ദാരിദ്ര്യമാകട്ടെ ദാരിദ്ര്യത്തിൽ വെച്ച് വരുന്ന ദാരിദ്ര്യമാകട്ടെ മനസ്സിന്റെ ഭാവമാണ് ദാരിദ്ര്യം മനസ്സിന്റെ ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ഭൗതിക വസ്തുക്കൾക്കാവില്ല കാരണം മനസ്സ് അതിസൂക്ഷ്മമാണ് ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും നിസീമങ്ങളായ ലോകങ്ങളിൽ കളിക്കുന്ന മനസ്സ് ദാരിദ്ര്യ നിർമാർജനാർത്ഥം ഏതിനെ സമീപിക്കണമെന്ന് ചോദിച്ചാൽ ആചാര്യ ഭഗവത്പാദർ സംശയ ലേശനമില്ലാതെ നമ്മെ ഉപദേശിക്കുന്ന ഒന്നാണ് സൗന്ദര്യലഹരി അല്ലെങ്കിൽ ശ്രീവിദ്യ മഹാവിദ്യ ദീർഘായു പ്രാപ്തി ആയുസ് ഇന്ന് വളരെ ക്ലേശകരമായ ഒരു ലോകത്ത് ആയുസ് നിൽക്കുന്നു ആയുസ്സും വൈദ്യശാസ്ത്രവുമായി പ്രാചീന കാലത്ത് ബന്ധമുണ്ടായിരുന്നു ഇന്നില്ല പ്രാചീന കാലത്ത് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആയുസ്സിനെയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അംശമായി പ്രാചീനർ കണക്കാക്കിയിരുന്നത് ആയുക്കാമന്മാരായിട്ടാണ് സ്വസ്ഥവൃത്തത്തെയും ആതുരവൃത്തത്തെയും പ്രാചീനർ സമീപിച്ചത് ധർമാർത്ഥ സുഖസാധനമായ ആയുർവേദ ഉപദേശങ്ങളിൽ താല്പര്യം ജനതയ്ക്കുണ്ടായത് ആയുക്കാമന്മാരായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആയുഷ്യം ച അനായുഷ്യം ച വേദയതി ഇത് ആയുർവേദ എന്നാണ് അതിന്റെ നിർവചനവും വന്നത് ഒപ്പം അവർ ആയുസ്സിനെ നിർവചിക്കുകയും ചെയ്തിരുന്നു ശരീരേന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം നിത്യകശ്ച അനുബന്ധശ്ച പര്യായ എന്നവർ നിർവചിക്കുകയും ചെയ്തു ആയുസ് ഇന്ന് വളരെ ക്ഷണികമാണ് ആയുസ് കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പക്ഷേ വസ്തുതാപരമായി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ പഴയ ആളുകളെ നോക്കിയാൽ കേരളത്തിൽ ആയുസ് കൂടുതൽ സ്ത്രീകൾക്കായിരുന്നു പുരുഷന്മാർക്കായിരുന്നില്ല അതിനേക്കാളുപരി നൂറ് വയസ്സിന് അപ്പുറത്തേക്കൊക്കെ അവർ പോയിരുന്നു ഇന്ന് വളരെ വിരളമാണ് അമ്പത് വയസ്സ് കടന്നു കിട്ടുന്നത് കോശങ്ങൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം വരുന്നു ആയുസ് കോശങ്ങളാലാണ് തീരുമാനിക്കപ്പെടുന്നത് കോശങ്ങളുടെ ക്രമഭംഗം വളരെ വേഗത്തിലാണ് ഓടുന്നത് കോശങ്ങളുടെ ദേവതകൾ പിരിയാൻ ആഗ്രഹിക്കുകയാണ് ദേവത ഇന്റലിജൻസ് പുതിയ ആളുകൾക്ക് വേണ്ടി എനിക്കിഷ്ടം ദേവത എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത് ഓരോ കോശത്തിനും അതിൻ്റെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ദേവതയുണ്ട് കോശദേവത ഇതര കോശദേവതയുമായി സംവദിക്കുന്നുണ്ട് സമാന കോശങ്ങൾക്ക് ധാതുക്കളെന്നാണ് ഭാരതം പറയുക ധാതു നിർദ്ദിഷ്ടമായ അളവിൽ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം ഇവ സപ്തധാതുക്കളാണ് മനസ്സും ജീവനും ചേരുമ്പോൾ നവധാതുരയം ലോക